ഹായ് ഗൈസ് എൻ്റെ പേര് അർജുൻ ഞാനൊന്ന് ടിക്ടോക്ക് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ് ഇത് ഈ ഇൻട്രോ വെച്ച് നമ്മൾ ഉറങ്ങി എണീപ്പിച്ചേക്ക് രണ്ട് മില്യൺ അടിച്ച അർജുൻ മച്ചാനാണ് ഗൈസ് ഹലോ നമ്മുടെ പുതിയ എല്ലാവർക്കും അതാണ് ഈ യൂട്യൂബ് ചാനലിന്റെ പേരാണ് ബുള്ളറ്റ് നല്ല ശബ്ദമായി ഇന്ന് എന്നത്തെ പോലെ ഞാൻ ഡൂഡിനെ ഇന്ന് പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഗൈസ് ഇവിടെ അവിടെ ഡൂഡി ഉറങ്ങുന്നുണ്ട് ഞാൻ താറാമുട്ടയിൽ കോഴിമുട്ട പോച്ചു കൊടുക്കട്ടെ ഗൈസ് ഗൈസ് ഞാൻ ഇപ്പം പറഞ്ഞ ഇൻട്രോന്റെ ഓണറാന്ന് ഞാൻ പറഞ്ഞുതരാം അതാണ് അൺബോക്സിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളെ കമന്റ് ആണ് എൻ്റെ ശക്തി ഗായ്സ് അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് കിൻ കിൻ അടിച്ചു പൊട്ടിക്കണം കേട്ടോ അത് മാത്രമല്ല ഓൾ അത് അത് കഴിഞ്ഞ് മൂന്ന് ആവശ്യം വരും എൻ്റെ മുകളിലുള്ള ഓൾ ബട്ടൺ കൂടി ഒന്ന് വെക്കുക ഗൈസ് നാളെ ഇടിവെട്ടി വീഡിയോസ് ആയിട്ട് നാളെ മൂന്ന് മണിക്ക് നമുക്ക് കാണാം